എനിക്ക് ഒന്നിനെക്കുറിച്ചും ആത്മവിശ്വാസമില്ല എന്നാൽ എനിക്ക് വ്യക്തതയുണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ മണ്ടത്തരങ്ങൾ ചെയ്യും നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും വ്യക്തത കൊണ്ടുവരികയും വേണം സദ്ഗുരു അങ്ങ് വളരെ ആദരണീയനാണ് അങ്ങ് എല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ് അങ്ങേക്ക് എപ്പോഴെങ്കിലും ഒരു ആധിപത്യ മനോഭാവം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തോന്നാറുണ്ടോ ഇപ്പോഴാണെങ്കിൽ ഉണ്ട് <laughs> നോക്കൂ ഈ ചോദ്യം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ദാരിദ്ര്യ കോംപ്ലക്സ് സമ്പന്ന കോംപ്ലക്സ് എന്നിവയെക്കുറിച്ച് അല്ല നിങ്ങൾക്കൊരു കോംപ്ലക്സ് ഉണ്ടെന്നത് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഗുരുതരമായൊരു പ്രശ്നമാണ് അല്ലേ കോംപ്ലക്സ് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അനുമാനിക്കുകയും ആ അനുമാനത്തെ ദൃഢമായി ഉറപ്പിക്കുകയും അത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ സ്വയം വിഡ്ഢികളാക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങനെയാണോ കാണപ്പെടുന്നത് ഹലോ നിങ്ങളോടൊപ്പം ഞാൻ എന്നെ തന്നെ വിഡ്ഢിയാക്കുന്നതായി തോന്നുന്നുണ്ടോ ഇല്ല <laughs> ഒരു കോംപ്ലക്സും ഇല്ല ഒരു തരത്തിലുമുള്ള ശരി എന്നാൽ ഞങ്ങളുടെ ആത്മവിശ്വാസം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് കാരണം എനിക്ക് ഒന്നിനെക്കുറിച്ചും ആത്മവിശ്വാസമില്ല എനിക്ക് വ്യക്തതയേ ഉള്ളൂ എനിക്ക് അറിവുണ്ടെന്ന് ആളുകൾ കരുതുന്നു ഇല്ല എൻ്റെ തല ശൂന്യമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യമായി തോന്നാൻ ഞാൻ ഈ തലപ്പാവ് വെച്ചിരിക്കുന്നത് ഇതെല്ലായ്പ്പോഴും ശൂന്യമാണ് പക്ഷെ എനിക്ക് വ്യക്തതയുണ്ട് എന്താണ് വ്യക്തത എന്നാൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ കാര്യങ്ങളെ കാണുക അറിവെന്നാൽ എന്താണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നിശ്ചിത വിവരങ്ങളുണ്ട് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ അത് കാണില്ല ഇതിലും ഭേദം അന്ധനായിരിക്കുന്നതാണ് നോക്കൂ ആളുകൾ കരുതുന്നത് മൂങ്ങകൾ അന്ധരാണെന്നാണ് അത് ശരിയല്ല അവയുടെ കാഴ്ചകൾ നിങ്ങളുടേതിനേക്കാൾ വളരെ സെൻസിറ്റീവാണ് പക്ഷെ സൂര്യപ്രകാശം കാരണം അവർ അന്ധരാവുന്നു കാരണം അത് വളരെ കൂടുതലാണ് പ്രകാശം അസ്തമിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായി കാണാൻ കഴിയും അത് അന്ധനായതുകൊണ്ടല്ല അവൻ്റെ കണ്ണുകൾ കൂടുതൽ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ളതുകൊണ്ടാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ് അറിവല്ല കാരണം നിങ്ങൾ ശേഖരിക്കുന്ന നിഗമനങ്ങളാണ് അറിവ് നിങ്ങൾ ലോകത്ത് ഭൗതികവും സ്ഥൂലവുമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറിവ് പ്രധാനമാണ് ജീവനെ സംബന്ധിച്ച് പ്രധാനമല്ല ഇത് സത്യമാണോ നിങ്ങൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വാസ്തവമെന്ന് കരുതിയ കാര്യങ്ങൾ ഇന്നത് സത്യമാണോ ആണോ അല്ലയോ നിങ്ങൾ ഇപ്പോൾ ഇതായിരുന്നു അത് എന്ന് കരുതിയത് എന്തും മൂന്ന് വർഷത്തിനുള്ളിൽ ഇതായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കുമോ നിങ്ങൾക്കത് അറിയാം അപ്പോൾ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം ആണോ അല്ലയോ എന്തായാലും നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാണ് തെറ്റായ കാര്യങ്ങൾക്കായി വാദിക്കുന്നത് ശരി ഇപ്പോൾ നമുക്ക് തെറ്റിപ്പോയി ചുരുങ്ങിയത് കുറച്ചുകൂടി ബോധപൂർവം അത് കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നറിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ച് നടക്കും അല്ലേ ഹലോ പക്ഷേ നിങ്ങൾ പറയുന്നു തികച്ചും ശരിയാണെന്ന് അതിനാൽ നിങ്ങൾ മണ്ടത്തരങ്ങൾ ചെയ്യും നിങ്ങൾ ലോകമെമ്പാടും നടന്ന് വിഡിത്തം ചെയ്യും നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ സൂക്ഷിച്ച് നടക്കുമോ ഇല്ലയോ ഒരു ഇരുണ്ട മുറിയിലൂടെ നടക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ എല്ലാ ലൈറ്റുകളും അണച്ച് മുറി അടച്ചുവെന്ന് കരുതുക കൂരിരുട്ട് ഞാൻ നിങ്ങളോട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് അതീവ ജാഗ്രതയും ബോധവും ഉണ്ടാകുമോ എന്നാൽ ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവമല്ലാതെ നടക്കുന്നതിനാൽ എല്ലാവരിലേക്കും ഇടിച്ചു കയറുന്നു അതിനാൽ നിങ്ങൾ ഓരോ നിമിഷവും വെളിച്ചമില്ലാത്തതുപോലെ നടക്കാൻ പഠിക്കുകയും നിങ്ങളെല്ലാം തികച്ചും ശ്രദ്ധാപൂർവം നോക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾ വ്യക്തമായി കാണുന്നതിലൂടെ നടന്നു പോകുന്നു കാണാത്തതിലൂടെ പോകാൻ മടിക്കുന്നു ചില സ്ഥലങ്ങളിൽ നിങ്ങൾ അല്പം ചാൻസ് എടുക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വെറും ആത്മവിശ്വാസമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ ചെയ്യും നിങ്ങൾ എവിടെ പ്രവേശിക്കുന്നുവെന്നും എന്തിലകപ്പെടുമെന്നും നമുക്കറിയില്ല മിക്ക ആളുകളും അവരുടെ ജോലിയിൽ കുടുംബ സാഹചര്യങ്ങളിൽ അവരുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ അവരെല്ലാം ഇങ്ങനെയായി തീർന്നിരിക്കുന്നു അല്ലേ ഞാൻ നേരത്തെ തന്നെ കാണുന്നുണ്ട് പ്രായമായവർ മാത്രമല്ല യുവാക്കൾ ഇതുപോലെയായി തീർന്നിരിക്കുന്നു എൻ്റെ ജീവിതാവസാനം എനിക്ക് എന്ത് സംഭവിക്കും എൻ്റെ ജീവിതാവസാനം എനിക്ക് എന്ത് സംഭവിക്കും ഞാൻ ആദ്യമേ ആ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവസാനം നിങ്ങൾ മരിക്കും ഹലോ എന്നാൽ സദ്ഗുരു ഇങ്ങനെ സംഭവിച്ചു എന്ത് ചെയ്യണം അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം അതെല്ലാം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംഭവിക്കും എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലും കാര്യങ്ങൾ സംഭവിക്കും ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു ശങ്കരൻ പിള്ളയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കാരണം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് പുകയ്ക്കണോ അതോ പുകയ്ക്കണ്ടായോ ഇത്തരം ലളിതമായൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് പുറത്താക്കുന്നത് പുകയ്ക്കണോ പുകയ്ക്കുണ്ടായോ അയാൾ ചോദിച്ചു അതിനാണ് പുറത്താക്കിയത് അയാൾ ചോദിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ് ശവദാഹമോ അതോ ശവസംസ്കാരമോ അതിനാൽ ഞാൻ ശരിയാണ് എന്ന് നിങ്ങളുടെ ചിന്ത പലപ്പോഴും നിങ്ങൾ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ അത് അപ്രസക്തമായേക്കാം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രസക്തനായിരിക്കുക എന്നതാണ് ശരിയായിരിക്കുക എന്നല്ല പ്രസക്തനായിരിക്കുക നിങ്ങളുടെ സാഹചര്യത്തിന് നിങ്ങൾ പ്രസക്തനായിരിക്കുക ഞാൻ ശരിയാണ് ഞാൻ ശരിയാണ് ഞാൻ ശരിയാണ് ഇതാണ് ആത്മവിശ്വാസം നിങ്ങൾ ശരിയാണെന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല തങ്ങൾ ശരിയാണെന്ന് കരുതുന്ന എല്ലാ വിഡ്ഢികളും ആരും അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരും ചുറ്റുവരാൻ ആഗ്രഹിക്കുന്നില്ല ശരിയല്ലേ ഞാൻ ശരിയാണ് ഞാൻ ശരിയാണെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ല നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന് നിങ്ങൾ പ്രസക്തമാണ് എന്നതാണ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തി കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാവുകയും അവിടെ വ്യക്തത കൊണ്ടുവരികയും വേണം വ്യക്തത വികസിപ്പിക്കുന്നതിന് നിരവധി സംവിധാനങ്ങളുണ്ട് നോക്കൂ നിങ്ങളുടെ പേശികൾ വികസിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട് ശരിയല്ലേ അതുപോലെ വ്യക്തത വികസിപ്പിക്കുന്നതിനും നിരവധി സംവിധാനങ്ങളുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പലതരത്തിൽ വ്യക്തതയെ മങ്ങിപ്പിക്കുന്നു സർവകലാശാലയിലെ ചില ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്നത് അതായത് ഒരു കുട്ടി കിൻഡർ ഗാർഡനിൽ തുടങ്ങി ഇരുപത് വർഷത്തെ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ക്ഷമിക്കണം ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ ഇരുപത് വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തു വരുന്നു ഒരു പി എച്ച് ഡിയുമായി വരുന്നു എന്നിരിക്കട്ടെ അവരുടെ ബുദ്ധിയുടെ എഴുപത് ശതമാനവും വീണ്ടെടുക്കാനാവാത്ത വിധം നശിച്ചിരിക്കും അപ്പോൾ നിങ്ങളിൽ ബുദ്ധിമാനായ ഒരു വിഡ്ഢിയുണ്ട് നിങ്ങൾ അതുകൊണ്ട് എന്തു ചെയ്യും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് അറിവുകളെ പ്രകടിപ്പിച്ച ആളുകളെ ആകർഷിക്കുവാൻ കഴിയും എന്നാൽ ആളുകളെ ആകർഷിക്കുക ഈ വിവരങ്ങളും ആ വിവരങ്ങളും പ്രകടിപ്പിക്കുന്ന ആ കളി നിലയ്ക്കാൻ പോവുകയാണ് കാരണം ആ ഗൂഗിൾ ലേഡി ഈ വിടികളിൽ ആരെക്കാളും മികച്ചതാണ് ഹലോ നിങ്ങൾ ഇത് ശരിക്കും അത്ഭുതകരമാണ് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ ആഫ്രിക്കയിലോ മറ്റ് എവിടെയെങ്കിലും പറക്കുന്നു ഞാൻ നിങ്ങൾക്കറിയാവോ പ്രഭാത താപനില എത്രയാണെന്ന് എൻ്റെ ബിയിലെ ഞാനിവിടെ ഇറങ്ങുകയാണ് കണ്ണൊട്ടും ചിമ്മാതെ രണ്ട് സെക്കൻഡിനുള്ളിൽ ഗൂഗിൾ ലേഡി പറയും പതിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡും ഉച്ച കഴിഞ്ഞ് അത് പതിനെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡും വൈകുന്നേരത്തോടെ അത് പന്ത്രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡും ആവും ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക <laughs> ഹലോ അവൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയായിരിക്കില്ല പക്ഷേ അവൾ ഏതാണ്ട് ശരിയാണ് അതിനാൽ വിവരങ്ങളുടെ ഒരു കൊട്ട തലയിൽ ചുമക്കുന്നവരും ശ്രേഷ്ഠരാണെന്ന് തോന്നുന്നവരുമായ ആളുകൾ നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തും ലോകത്തിലെ മറ്റെല്ലായിടത്തും മുൻ തലമുറയിലെന്നല്ല അതിനു മുമ്പുള്ളവർ ഒരു പുസ്തകം വായിക്കാൻ കഴിയുന്ന ഒരാളെ ദൈവതുല്യനെ കണക്കാക്കിയിരുന്നു കാരണം മറ്റുള്ളവരെല്ലാം നിരക്ഷരായിരുന്നു ഗീതയോ ബൈബിളോ മറ്റെന്തെങ്കിലുമോ വായിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ആളുകൾ അഭിവൃദ്ധി പ്രാപിച്ചത് അവർ വായിക്കാൻ അറിയുന്നത് കൊണ്ടാണ് അവർ അഭിവൃദ്ധി പ്രാപിച്ചത് നമ്മൾ അവരെ പൂർണ്ണമായും അവഗണിക്കും എന്നാൽ എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞ് നമ്മൾ അവരെ അവഗണിക്കും ശരിയാണോ തെറ്റാണോ ഹലോ അതിനാൽ വിവരങ്ങൾ വഹിക്കുന്നവരും ശ്രേഷ്ഠരാണെന്ന് തോന്നുന്നവരുമായ ആളുകൾ അടുത്ത പതിനഞ്ചോ ഇരുപതോ വർഷത്തിനുള്ളിൽ അവരെല്ലാം ഒന്നുമല്ലാതായി തീരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ വിവരങ്ങൾക്ക് അർത്ഥമില്ലാതാവും കാരണം അത് എല്ലായിടത്തും ലഭ്യമാവും അപ്പോഴേക്കും വിവരത്തിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ കഴിവ് നേടിയിരിക്കണം അതിനായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പമുള്ളത്